റതിയല്ലാഹു തലാൻഹു അദ്ദേഹം അദ്ദേഹത്തിന്റെ തലയെടുത്ത് ഇബിനോ മറതി അള്ളാഹു തലൻ അദ്ദേഹത്തിന്റെ തുടയിൽ വെച്ചു മകൻ ഉപ്പയുടെ തല മടിത്തട്ടിൽ വെച്ച് ഇരിക്കുകയാണ് ഉപ്പ ഉമറതി അള്ളാഹു തലന് പറയുകയാണ് അലൽ അർ മോനെ ഉപ്പയുടെ തല മണ്ണിൽ വെക്ക് ആ ചോര പുരണ്ട മണ്ണിൽ ഉമറിന്റെ തല വെക്ക് ഈ വെറും മണ്ണിൽ തലവെച്ച് കിടക്കുന്ന അവസ്ഥ കണ്ടിട്ടെങ്കിലും അള്ളാഹു ഉമറിനൊന്ന് പുറത്തു തന്നാലോ ഉമർ കവിൾത്തടം മണ്ണിൽ വെച്ച് കിടക്കുന്ന രംഗം കണ്ടിട്ടെങ്കിലും എന്റെ റബ്ബ് ഉമറിനോടൊന്ന് കാരുണ്യം കാണിച്ചാലോ അതുകൊണ്ട് മണ്ണിൽ വെക്കുക എന്ന് പറയുന്ന ഉമർ അലി അള്ളാഹു തലനു സഹോദരന്മാരെ ഏറെ പഠിക്കാൻ ഏറെ പകർത്താനുണ്ട് മഹാനായ ഉമർ അലി അള്ളാഹു തലന്റെ ചരിത്രത്തിൽ അത് പഠിച്ച് ജീവിതത്തിൽ പകർത്തി മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവസാനമായി ഉമർ അള്ളാഹു തലനു പറയുന്നത് ഉമർ നശിച്ചു പോകും അള്ളാഹു ഉമറിന് പുറത്തു തന്നിട്ടില്ല എങ്കിൽ അള്ളാഹു പുറത്തു തന്നിട്ടില്ല എങ്കിൽ ഉമറിനത്ര വലിയ നാശമാണ് കാത്തിരിക്കുന്നത് സഹോദരന്മാരെ സ്വർഗത്തിൽ കൊട്ടാരമുണ്ട് എന്ന് സ്വർഗത്തിലെ ഉമറിന്റെ കൊട്ടാരം കണ്ടു എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പറഞ്ഞ ഉമർബിനിൽ ഖത്താബ് പിശാജിന് ഉമറിനെ പേടിയാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈ വസ്ല്ലം പറഞ്ഞ ഉമർബിനിൽ ഖത്താബ് അവരുടെ അവസാന സമയത്തു പോലും ഒരു പ്രയാസവും കൂടാതെ ഒരു പ്രശ്നവും കൂടാതെ സ്വർഗം നേടാം സ്വർഗത്തിലെത്താം എന്ന ധാരണയിലല്ല അവർ നിൽക്കുന്നത് സഹാബികൾ ഉമർ റതി അള്ളാഹുത്താലന്റെ മയ്യത്ത് കുളിപ്പിച്ചു മഹാനായ സുഹൈബ് റതി അള്ളാഹുത്താലു നേതൃത്വം നൽകി നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നതും സുഹൈബ് റതി അള്ളാഹുത്താലുവാണ് ആയിഷ റതി അള്ളാഹുത്താലൻഹയുടെ റൂമിൽ പ്രവാചൻ സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ അബൂബക്കർ റതി അള്ളാഹുത്താലുവിന്റെ ചാരത്ത് ഞാനും എന്റെ ഉമറും എന്റെ അബൂബക്കറും ഞാനും എന്റെ അബൂബക്കറും എന്റെ ഉമറും എത്രയോ തവണ പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസലമ തങ്ങളുടെ ചുണ്ടിൽ നിന്ന് കേട്ട വാക്കുകളാണ് എന്റെ അബൂബക്കർ എന്റെ ഉമർ അബൂബക്കർ അലി അള്ളാഹു തലൻഹുവിന്റെയും പ്രവാചകന്റെയും രണ്ട് സാഹിബുകളുടെ രണ്ട് കൂട്ടുകാരുടെ കൂടെ അദ്ദേഹത്തെ മറവ് ചെയ്തു അദ്ദേഹം ഫിത്തിനക്കെതിരെയുള്ള കവചമായിരുന്നു ഈ ഉമ്മത്തിന് എല്ലാവിധ തർക്കങ്ങൾക്കും എതിരെയുള്ള കവചമായിരുന്നു ഫിത്തിനകളെ വിജ്ഞാനം കൊണ്ട് പ്രതിരോധിച്ച മഹാനേതാവായിരുന്നു ഇസ്ലാമിക സാമ്രാജ്യം ആഫ്രിക്കയുടെ അതിർത്തികൾ വരെ എത്തിച്ച ഭരണാധികാരിയായിരുന്നു മർഹത്താബ് പ്രതി അള്ളാഹുത്താലൻഹുവിന്റെ വഫാത്തോടുകൂടെയാണ് ഫിത്തനകൾ ആരംഭിക്കുന്നത് സഹോദരന്മാരെ ചരിത്രങ്ങൾ കേട്ടുപോകാനുള്ളതല്ല നമുക്കിതിൽ ഏറ്റവും വലിയൊരു പാഠം അവരെല്ലാം പരലോകത്തെ അള്ളാഹുവിന്റെ സ്വർഗത്തെ ലഭിക്കുമോ എന്ന ഒരു പേടി അവർക്കുണ്ട് എങ്കിൽ മുസ്ലിം സമൂഹത്തിന് ആ ഒരു പേടിയോ ആ ഒരു ബേജാറോ ഒന്നുമില്ല നമുക്ക് ആരോ അവിടെ സീറ്റ് ഇങ്ങനെ റിസർവ് ചെയ്തിട്ട് പിന്നെ കാത്തിരിക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്കുള്ളത് ചെല്ലേണ്ട താമസം നമ്മളെ വിളിച്ചിരുത്തും എന്നൊരു പ്രതീക്ഷയിലാണ് സഹോദരന്മാരെ ത്യാഗങ്ങളില്ലാതെ പരിശ്രമങ്ങളില്ലാതെ പ്രയാസങ്ങളില്ലാതെ പരീക്ഷണങ്ങളില്ലാതെ അള്ളാഹുവിന്റെ സ്വർഗമില്ല അതുകൊണ്ട് കഠിനാധ്വാനം ചെയ്യാൻ നാം തയ്യാറാവുക മഹാന്മാരുടെ ചരിത്രങ്ങൾ പഠിക്കുക ഇക്ര ഉത്താരീഹ് ചരിത്രം നീ വായിക്കണം ആ ചരിത്രത്തിലാണ് നിന്റെ ഗുണപാഠം ഇരിക്കുന്നത് വല്ല കൗമുൻ എത്രയെത്ര സമൂഹങ്ങൾ പിടച്ചുപോയി കാരണം അവർ ചരിത്രങ്ങൾ പഠിക്കാത്തവരായിരുന്നു ചരിത്രങ്ങൾ വായിക്കാത്തവരായിരുന്നു നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാൻ സാധിക്കണം പഠിക്കുക നമുക്കെല്ലാ സൗകര്യങ്ങളും എല്ലാ സംവിധാനങ്ങളും അതുകൊണ്ട് ഉപയോഗപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു താല മഹാന്മാരുടെ കൂടെ അമ്പിയാക്കളുടെ കൂടെ ശുഹദാക്കളുടെ കൂടെ അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൌസിൽ എത്തിച്ചേരാനുള്ള മഹത്തായ ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ لن تغيبي يا منارا بلغ الكون مدى لن تغيبي يا منارا فقد الليل هدى فظلام الليل يفنى وقتما الصبح بدا وكسوف الشمس لن يبقى لحين سرمدا